Hello, good afternoon, everyone. Hello. Are you all here? Good morning, sister. Good afternoon, sister. Good afternoon, good afternoon sister. Good afternoon. Yeah. Shall we start? Hope you remember where we have stopped last in the last session. Hello? Anyway, we, we shall start with the unit 3, children in vulnerable situations. Okay. You can take your uh, study material, page number 27. Are you there with me? Yes, sister. Okay. Yes, yes. Okay, what is uh, vulnerability? Can anyone tell me? What is vulnerability? Who is a vulnerable person? Hello? Are you hearing it for first time? Hello? Mm, no, but are you asking the literal meaning? Yeah, literal meaning or <laughs> in the psychological meaning, whatever. According to your understanding, what is vulnerability or, uh, or who can be a vulnerable person because we are going to identify children in vulnerable situations. So first of all, we have to understand what is vulnerability or what is the vulnerable situation. Okay. Prone to accidents or shocks, etc. Getting a shock or prone to shocks. Okay. Mm-hmm. A person who is vulnerable to uh, become uh, sick means or get traumatized easily influenced by external circumstances yes okay good that means the person is vulnerable that person is uh, weak mentally physically a person who is weak so uh, how can we identify a child who is in a vulnerable situation? It is given in the page number 28. Uh, who is the child or how can we identify? We are, uh, uh you have opted for the child and adolescent therapy and you should have an in-depth knowledge or theoretical knowledge about this particular course uh, because you have this is your uh, specialized uh, program or course. So uh, how can we identify a child who is uh, in a vulnerable situation? What can we say? So according to the page number 28, there are some criteria given. Can anyone read it? or the things that help one to judge child vulnerability are? Or how can we understand? It is a noon time. After lunch, it is easy to uh, get uh, sleep. So we can have an interactive session. Okay. So uh, uh take page number 28. Can anyone read or can I uh, call your name? Yes, sister, I will read. Um, sister, the first one. Okay, sister Azia. A first, uh, the things that help one to judge child vulnerability are first age. Children from birth to six years old are always vulnerable. Be hypervigilant about infants. Physical disability, regardless of age, children who are okay. physically handicapped. Uh, uh, the, the first point is age, you know. Uh, yeah. How can we say uh, age? What uh, age we have to consider as a vulnerable age? Up to six years, children are very vulnerable. They are easily prone to the external incentives or circumstances or people. Okay, because in that age, uh, children are helpless to help themselves. Uh, you know, uh, they cannot defend, or they are very vulnerable physically and mentally. Therefore, we have to consider a child who is uh, uh, who comes under this age, about to six years old, because they cannot identify, they cannot understand a, a dangerous situation easily uh, they cannot defend someone or uh, some situation, uh, anything. Therefore, age matters a lot. Okay, good. Shall I continue, sister? Yes, yes. yes. Not Physically simply, uh, you can uh, give an explanation according to your understanding. Okay. Yeah. Okay. Second one, physical disability. Regardless of age, children who are physically handicapped are therefore unable to remove themselves from danger are vulnerable. So it means people in, uh, I mean, these children below six, they are handicapped. They are not physically fit or capable of going away from the dangerous places. Either they are, uh, I mean, they are not capable of recognizing the, that there is danger, and even if they know there is danger, they are not able to go or escape the situation. Those who, because of their physical limitations, are highly dependent on others to meet their basic needs are vulnerable. For example, physical limitations means, I mean, one who cannot walk, one who can, I mean, physical disabilities. Yeah, they are a, high. Yeah, regardless of age, maybe they are the child is or uh, maybe at the age of 10 or 15 or below 18. Anyone can become physical uh, disabled. disabled. Mental disability, regardless of age, children who are cognitively limited are vulnerable because of a number of possible limitations. Recognizing danger, knowing who can be trusted, meeting their basic needs and seeking protection. So along with this age and physical uh, disability, there is also mental disability. For example, we have learned about mental retardation, etc. So they are not able to perceive that there are, I mean, with the perception, they are not able to, they may see, but they may, are not able to mentally recognize that something outside is going to harm them and they to escape from the situation. Yeah. Yeah. yeah. Provocative. Uh, a child's emotional mental health behavioral problems can be such that they irritate and provoke others to act act out toward them or to avoid them uh, totally means the actions of children uh, mean I uh, mean instill the emotional reactions from the elderly. So in that way, people may act out with children. For example, if uh, a child is naughty, I mean some people may get irritated. So that way, provocative. Then comes powerless, regardless of age, intellect, and physical capable capacity. Children who are highly dependent and susceptible to others are vulnerable. Uh, regardless of age, intellect, and capacity, children who are highly dependent and susceptible to others are vulnerable. Yeah. I mean, they some have no people, power. Hmm, they are depending yeah. on those who are those who have got power. These children typically are so influenced by emotional and psychological attachment that they are subject to the whims of those who have power over them. Powerlessness could also be observed in vulnerable children who are exposed to threatening circumstances which they are unable to manage. Yeah. Can, you, uh, can anyone say an example? ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ പല കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് രണ്ടാനമ്മ രണ്ടാനച്ഛൻ അങ്ങനെ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ കുട്ടികള് ഈവൻ മരണത്തിനിടയാക്കുക പോലും ചെയ്തിട്ടുള്ള റീസെന്റ് കേസുകൾ നമുക്കറിയാം അപ്പൊ അവര് അവരെ സംബന്ധിച്ച് ഒരു ചൈൽഡിനെ സംബന്ധിച്ച് അവരുടെ പവർ അവരുടെ അതോറിറ്റി എന്ന് പറഞ്ഞ അവരുടെ പാരന്റ് എക്സാമ്പിൾ അല്ലെ അപ്പോ അമ്മയോ അച്ഛനോ അവര് പറയുന്നതും അവര് ചെയ്യുന്നതും അല്ലെങ്കിൽ അവര് ഗൈഡ് അനുസരിച്ച് മാത്രമേ ആ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത്തരത്തിലൊരു നിസ്സഹായ ഹെൽപ്ലെസ് പ്രശ്ന അവസ്ഥയിൽ ഈ കുട്ടി എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കപ്പിൾസ് കോൺഫ്ലിക്റ്റിൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്പൗസിനുണ്ടെങ്കിൽ അപ്പോൾ ഈ കുട്ടിക്ക് they have nobody else to trust or depend only they are depending on their mother or father so അവർക്ക് വേറെ ഒരു തരത്തിലുള്ള അവരുടെ റിലേഷൻഷിപ്പ് വീക്ക് ആണെങ്കിൽ ഈ കുട്ടിയെയും അത് ബാധിക്കുന്നു സോ അവരുടെ ഒരു പവർ അവരുടെ അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ അധികാരത്തിന്റെ അണ്ടറിൽ വരുമ്പോൾ ഈ കുട്ടി അത്തരത്തിലുള്ള relationship can i go ahead okay regardless yes, of yes, age yes. a child who is unable to defend him him or herself against aggression is vulnerable For, for example, a parent who is very aggressive and going to hit the child, the child has just stand there and take it, that's all. This can include those children who are ob ob oblivious to ob oblivious to danger. Remember that self protection involves accurate reality perception, particularly related to dangerous people and dangerous situations. Mm -hmm. Children who are fragile, frail, or lack mobility are more defenseless and therefore vulnerable. I mean, the last one, people who cannot move, you know, whatever defend. they do, they cannot even run. You know, hmm. they, yeah, they have to just take it whatever comes. Hmm. Non assertive, regardless of age, a child who is so passive or withdrawn, not to be able to make his or her basic needs known is vulnerable. A child who cannot or will not seek help and protection from sorry what is assertiveness assertiveness means the capacity to bring his or her, own will in front of the others Then illness. Is it not, sister? Yes, yes. And able okay. to say uh, yes for yes and no and yeah. Yeah. Regardless of age, some children have continuing or ac acute medical problems and needs that make them vulnerable. For example, sick and uh, diseased, I mean, children, they, can, they are also vulnerable. For example, asthma and uh, convulsions. So those children, they are very vulnerable. Invisible children that There is some problem. I think your sister can't hear anything. I, I think she has lost her internet. Okay. Let her come back. Uh, so uh, invisible means children that no one sees who are hidden are vulnerable. A child who is not visible to be noticed and observed should be considered vulnerable regardless of age. For example, children who are isolated, aloof, does not participate much in social events are uh, more vulnerable. So uh, hope you understood uh, what is vulnerability and especially uh, how can we uh, identify or understand uh, a child who is in a vulnerable situation. Okay. So when you uh, when uh, when you find some uh, some of the or some children are in a dangerous situation, uh, whom you will be focusing more to help them out. So we have to uh, focus on these points. Okay, now Uh, importance of uh, resilience I have just mentioned here. What is uh, resilience? resilience means who is the person who is resilient? Hello. Um, bring it back or um അതിന്റെ ഒറിജിനൽ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുന്നത് ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ability to cope up with the stressful situation adjust adjust in the new surroundings that is the resilience അപ്പോൾ ഈ ഒരു റെസിലിയൻസ് ഒരു കുട്ടികളെ നമുക്ക് റെസിലിയന്റ് ആക്കുക അല്ലെങ്കിൽ റെസിലിയൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം വൾണറബിൾ ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് അങ്ങനെ അത് വളർത്തിയ വഴിയായിട്ട് അവരെ ഒരു പരിധി വരെ നമുക്ക് സഹായിക്കാനായിട്ട് ചെയ്യും സാധിക്കും so next dealing with different kinds of vulnerabilities എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വൾണറബിൾ സിറ്റുവേഷനിലുള്ള അല്ലെങ്കിൽ വൾണറബിലിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ എങ്ങനെ സഹായിക്കും നമ്മളിപ്പം ഇപ്പൊ ടീച്ചേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് സോഷ്യൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് കൗൺസിലിംഗ് സൈക്കോളജിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അപ്പൊ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കുട്ടി ഏത് തരത്തിലാണ് എത്രമാത്രം വൊളറബിൾ ആണ് ഏത് സിറ്റുവേഷനിലാണ് കുട്ടിയുടെ ഏജ് അല്ലെങ്കിൽ ഫിസിക്കൽ മെന്റൽ ഡിസബിലിറ്റി എന്താണ് കുട്ടിയുടെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ് എത്രമാത്രം ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളിവിടെ page number twenty nine study material page number twenty നയനിൽ പറഞ്ഞിട്ടുണ്ട് ചില പർട്ടിക്കുലർ കുട്ടികളെ സിറ്റുവേഷനിലുള്ള കുട്ടികളെ എങ്ങനെ സഹായിക്കാം ഹൗ ക്യാൻ വി ഹെൽപ്പ് അതിലൊന്ന് എനിക്ക് തന്നെ one by one can read street children Divya നേരത്തെ വായിക്കാൻ റെഡിയായിരുന്നു ഇപ്പൊ സ്ട്രീറ്റ് ചിൽഡ്രനെ നമുക്ക് എങ്ങനെ have you uh, come across with such children in Kerala? It is not. It is very rare to find no, street children, but still, uh, if if uh, we, uh, find someone, how can we help them or how can we direct them? Um, first one, street children. For the millions of children worldwide who live in the street, education is the most effective method of reintegration into society. Activities that could be forced upon for preventing children difficulties ending upon streets are raising awareness of the general public about street children and the non-enforcement of the right to education for all so അങ്ങനെ ഒരു അവയർനെസ് റേസ് ചെയ്യുന്നത് വഴിയായിട്ട് എന്ത് എന്താണ് നമുക്ക് കേരളത്തിലെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ റെയർലിയാണ് കാണാൻ പറ്റുന്നത് പക്ഷെ അവിടെ കേരളയിലേക്ക് നമുക്ക് പോകുമ്പോൾ പ്ലാറ്റ്ഫോമുകളില് സ്ട്രീറ്റുകളിലൊക്കെ ഇഷ്ടംപോലെ ഇത്തരം കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക നമ്മൾ പബ്ലിക്കിന് ഇങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുന്ന വഴിയായിട്ട് എന്താണ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ കുട്ടികളെ സഹായിക്കാൻ സാധിക്കുക Um, I think the public can inform the um, authorities um, through that awareness. in which authority will have to uh, give those complaints or that um, that news. Uh, they will aware about it, so they can help them through this awareness. Also, they can uh, change the uh, perception or attitude against such children. അല്ലെ അവർക്കും റൈറ്റ് ടു എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും ആ, നമ്മുടെ സ്വന്തം മക്കളെ പോലെ തന്നെ Hello. Hello. Uh, yes, yes. Are, there was a problem with the internet. This call is going on like this. <coughs> Hello ആ കേൾക്കാം ഇടയ്ക്ക് problem technical problem going on എങ്ങനെയാണെന്നുള്ളതാണ് കണ്ടുകൊണ്ടിരുന്നത് second point yeah yeah providing technical support for organizations and institutions in order to meet the basic needs of these children. Um, anybody can uh, give. Uh, organization means for uh, those who are taking care of these children. Hello? ഹലോ സിസ്റ്റർ ഇപ്പൊ എന്താ പറഞ്ഞേ കേട്ടില്ല അല്ല ഓർഗനൈസേഷൻ മീൻസ് ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ ആണ് ഇവിടെ മീൻ ചെയ്യണത് മേ ബി ലൈക്ക് ചിൽഡ്രൻസിന് Yeah, yeah. അനാഥാശ്രമം പോലെയുള്ള Yeah, yeah. Those who are taking care of such children. Mm. Okay. Next one. Uh, next one is organizing national campaigns and information dissemination to encourage governments and civil civil society in the provision of educational opportunities for all. campaign uh, conduct ചെയ്യാനായിട്ട് next Uh, sister, at this point, does it mean that uh, giving free educations? Yeah yeah ഗവൺമെന്റിന് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് ഇത്തരം കുട്ടികൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങളെ നേടിയെടുക്കാനായിട്ട് പ്രഷർ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് അതിനൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് Okay. Uh, next one is providing basic service provision. Example, literacy courses, medical and psychosocial support, food and clothing. To aid children in making informed and positive positive decisions about their lives, about leaving the street and becoming integrated in residential centers or reintegrated with their families. Uh, <clears throat> providing basic services, literary, literacy courses or medical or psychosocial support or food and working. Uh, are you aware about some institutions in Kerala who are taking care of such children? There are many, you know. there are many you know uh, many uh, institutions like this which are supporting these children or taking care of this uh, like these children so അത്തരത്തിലുള്ള നമുക്ക് അതായത് ആസ് എ സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടും Don Bosco fathers, they have, no? In- others hello അപ്പൊ അത്തരത്തിലുള്ള നമുക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ ഏത് തരത്തിൽ നമുക്ക് ഇൻഡിവിജ്വലി ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഹെൽപ്പ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അത് വഴിയായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികളെ സഹായിക്കാം ഞാൻ organization Next one, organization of street rounds to identify new street children, establishing a dialogue based on respect to enable them to decide to leave the streets. ഇതാണത് What is this dialogue based? ഉം. I didn't get that, sister. Dialogue based on respect to enable the അതായത് ആ, കുട്ടികളെ maybe person to person talk വഴിയായിട്ട് കുട്ടികൾക്ക് ഒരു അവയർനെസ് തരിക ചില കുട്ടികൾ എന്നാന്ന് ചോദിച്ചാൽ അവർ ഇത്തരത്തിലുള്ള സ്ട്രീറ്റിൽ വളർന്നിരിക്കുന്ന കുട്ടികൾ അവർ ബെഗ് ചെയ്ത് ദൃശ്യാഴ്ച ജീവിക്കുന്ന കുട്ടികൾ അവർക്ക് അവരുടേതായ ഒരു ആണ് പക്ഷെ അവർക്ക് ഒരു ഹയർ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം അറിയാതെ അവർ ആ സ്ട്രീറ്റിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പൊ അവർക്ക് അവയർനെസ് കൊടുത്ത് അവരുടെ ഒരു നല്ല എഡ്യൂക്കേഷൻ കിട്ടാനും ഒരു നല്ല സൊസൈറ്റിയുടെ മെയിൻ സ്ട്രീമിലേക്ക് വരാനും അവരെ എനേബിൾ ആക്കുക അവർക്ക് അവയർനെസ് കൊടുക്കുക കാരണം പല എനിക്ക് തന്നെ പല എക്സ്പീരിയൻസ് ഉണ്ട് നമ്മളിങ്ങനെ ഔട്ട് ഓഫ് കേരള കേരളയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അറിയാം ഒത്തിരി സ്ട്രീറ്റ് ചിൽഡ്രൻ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലൊക്കെ കാണുന്ന കുട്ടികൾ അവരെ നമ്മൾ കുറച്ചൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ കൊണ്ടുപോയി അവര് കുറച്ച് ദിവസമേ അവിടെ നിൽക്കുള്ളൂ അവര് അവിടേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും അവര് കണ്ടുപിടിച്ച് രക്ഷപ്പെടാൻ നിൽക്കും അവർ വീണ്ടും ആ സ്ട്രീറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് കാരണം അവരുടെ ഫ്രീഡം നഷ്ടപ്പെടുന്നു എന്നുള്ള തോന്നലാവാം അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ വാല്യൂ മനസ്സിലാവാത്ത അവർക്ക് വേണ്ടത്ര മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ അത്തരം കുട്ടികളെ നമ്മൾ പല പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്ത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സഹായിക്കാൻ സാധിക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അത്ര ഈ സ്ട്രീറ്റിൽ നിന്ന് കിട്ടിയ കുട്ടികളിപ്പം ഈവൻ എന്താ പറയുക നേഴ്സസ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ടീച്ചേഴ്സ് ഒക്കെ ആയി അത്തരം ഒരു ഫ്യൂച്ചറിലേക്ക് വരാനായിട്ട് കഴിഞ്ഞ വരുന്നതായിട്ട് നമുക്ക് നേരിട്ട് കണ്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ അതിനെ അവരെ എനേബിൾ ആക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം next inclusion of street children in the mainstream school system from early on and rehabilitation programs for dropouts. Dropout, take one of the Kerala children, drop outs, Nadia, Namka. Not the Lake of the Poison, കുട്ടികളെ ചിലപ്പോൾ ഒരു ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ മാക്സിമം പ്രത്യേകിച്ച് ഗേൾ ചൈൽഡിലൊക്കെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് സിക്സ്ത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ അവരുടെ തായ വില്ലേജ് ആക്ടിവിറ്റീസിലേക്ക് അല്ലെങ്കിൽ അവരെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നത് എൻഗേജ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഇത്തരം കുട്ടികളെ മെയിൻ ഇത്തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് എത്രമാത്രം സഹായിക്കാൻ കഴിയും എനിക്കറിയാം നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ഇത്തരത്തിലുള്ള കുട്ടികൾ സ്ഥാപനത്തിലുള്ള കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നാട്ടിലൊന്നും നമ്മുടെ എടുത്തോലെ എയ്ഡഡ് സ്കൂൾ അവിടെ ഗവൺമെന്റ് സ്കൂൾ എയ്ഡഡ് സ്കൂളൊന്നും ഇല്ല നല്ല C B S E I C S E സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ വിട്ട് അവർ സാവകാശം ആ ഒരു കൾച്ചറിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും After school educational activities, personalized, personalized educational workshops, and functional literacy courses and vocational training to bridge formal and non-formal education and to facilitate street children's enrollment in the public school system. yes. Next one, organization of advocacy campaigns and preventive education programs for street children on HIV and AIDS, drug abuse, and development of life skills training programs about communication and interpersonal skills, decision-making and critical thinking skill, coping and self-management skills. I will support the next കുട്ടികളെ നമുക്ക് സഹായിക്കാനും സാധിക്കും ഈ പ്രത്യേകിച്ച് ഈ ഒക്കെ വളരുന്ന കുട്ടികൾ നമുക്ക് അവർക്കൊരു സെക്യൂരിറ്റി ഇല്ല പാരന്റൽ കെയർ ഇല്ല അവരിങ്ങനെ അലഞ്ഞു നടക്കുന്ന കുട്ടികളാണ് അവർ പ്രത്യേകിച്ച് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡ്രഗ്സിലൊക്കെയാണ് അവർ ഏത് തരത്തിലുള്ള ഡ്രഗ്സും എടുത്ത് ഇങ്ങനെ നമുക്കറിയാം പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ച് ഇങ്ങനെ ഒരു ബോധമില്ലാതെ നടക്കുന്ന കുട്ടികളിരിക്കുന്നു കുട്ടികളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ അവരെയൊക്കെ പെട്ടെന്ന് ഒരു ഓവർനൈറ്റിലൊന്നും ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല പക്ഷെ റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പ് വഴിയായിട്ട് പേഴ്സണൽ മീറ്റിംഗ് വഴിയായിട്ടൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികളെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും സിസ്റ്റർ സിസ്റ്ററിന്റെ വോളിയം കുറച്ച് കുറവാണ് കുറവാണ് ആ ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട് സോറി മനസ്സിലാക്കി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആ യെസ് യെസ് ആ ആ okay Uh, next one, creation of a classroom environment that retains former street children in school. And next one, Im improving pre-service and in-service training where teachers experience in ex inclusive methods and practices, meeting pupils with different abilities, experiences, social and cultural backgrounds. അതായത് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ട്രെയിനിങ് ഇത്തരത്തിലുള്ള കുട്ടികളെ എങ്ങനെ മറ്റു കുട്ടികളോടൊപ്പം വരുത്താനായിട്ട് അവരുടെ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരുടെ ടാലൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അവരെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെയുള്ള ട്രെയിനിങ് കൊടുത്ത് കൊടുക്കുന്ന വഴിയായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് കുറേയധികം ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മളിവിടെ കണ്ടത് സ്ട്രീറ്റ് ചിൽഡ്രൻ അവര് എന്നെവേദയാ വെർണറബിൾ അല്ലെ അത്തരത്തിലുള്ള വെർണറബിലിറ്റി വെർണറബിൾ സിറ്റുവേഷൻ കഴിയുന്ന കുട്ടികളെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ട്രീറ്റ് ചിൽഡ്രനെ എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുക എന്തെല്ലാം പ്രോഗ്രാംസ് നമുക്ക് അവർക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഓക്കെ ഇനി ചൈൽഡ് വർക്കേഴ്സ് പെട്ടെന്ന് വായിച്ചോ next somebody else can read ആരാണ് ചൈൽഡ് വർക്കർ ചൈൽഡ് വർക്കർ എന്ന് പറഞ്ഞാൽ എന്താണ് Anybody is ready or uh, should I call out the name? child workers, universal access to education and particularly to free and compulsory education of good quality secured until the minimum age for entry to employment is a critical factor in the struggle against the economic exploitation of children. The enrollment of child workers in basic education reduces the vulnerability of them for child labor. The activities that could be done for reducing this problem are mass public information campaigns and community mobilization to increase awareness about the rights of working children at all levels of society and legalization legalization related to child labor access to free and compulsory education of good quality secured until the minimum age for entry to employment measures to bring girls to school and keep them in school including security and the provision of adequate sanitation, children, uh, girl-friendly methodologies, and vocational training in practical life skills leading to further formal vocational training. Initiatives to attract higher numbers of women teachers to teach in rural and slum areas and training for male teachers in girl-friendly pedagogical, pedagogical approaches development of life skills training programs for child labors, legalization legislation to guarantee, guarantee access to education and prevent child labor, codes of conduct and procurement policies for employers regarding child labor, universal child registration at birth, and protect, protection of a child's right to official proof of age. Okay. ഇവിടെ നമ്മൾ കണ്ടത് ചൈൽഡ് വർക്കേഴ്സ് ചൈൽഡ് ലേബേഴ്സ് അല്ലെ ബിലോ ഏജ് ഏത് ഏജ് വരെയുള്ളവരാണ് ചൈൽഡ് ലേബേഴ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുക ഹലോ ബിലോ ഏജ് 19 നയൻറ്റീൻ വരെയുള്ള കുട്ടികൾ അതായത് എയ്റ്റീൻ വരെയുള്ള കുട്ടികൾ നയൻറ്റീന് താഴേക്കുള്ള കുട്ടികൾ ആരാണെങ്കിലും അവര് ചൈൽഡ് ലേബേഴ്സ് ആയിട്ട് കണക്കാക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾ നമുക്ക് കേരളത്തിലായിരിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നമ്മെ സംബന്ധിച്ച് ഇതൊരു അധികം പരിചയമില്ലാത്തൊരു കാര്യമായിരിക്കാം കേരളത്തെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ് പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ കാണാൻ കുട്ടികള് കൊച്ചു കുട്ടികൾ പോലും മറ്റു ജോലിക്കും പിന്നെ വീടുകളിൽ പോലും അവരുടെ എഡ്യൂക്കേഷൻ നിഷേധിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ സ്കൂളിൽ പോകാതെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ജോലിയാണെങ്കിലും ഇത്തരത്തിലുള്ള കുട്ടികളില് പെടുന്നു അപ്പൊ അവർക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനുള്ള അവകാശമുണ്ട് അപ്പൊ അത് നേടിയെടുക്കാനായിട്ട് നമ്മൾ ഒരു ഏതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ കണ്ടുമുട്ടുന്നവരാണെങ്കിൽ ഈവൺ ഇൻ കേരള കേരളയിൽ വളരെ റെയറായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം നമ്മൾ റെസ്പോൺസിബിൾ ആണ് to take care of that അതിനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് then next children with disabilities disabilities ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാം ഇതുപോലെ തന്നെ നമുക്കറിയാം അത്തരത്തിലുള്ള പെർട്ടിക്കുലർ ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ട് physical and mental okay ya physical and mental തരത്തിലുള്ള ഡിസബിൾ ആയിട്ടുള്ള കുട്ടികൾക്കും പർട്ടിക്കുലർ സ്കൂളുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരെ ടേക്ക് കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ അങ്ങനെയുള്ള പാരന്റ്സിനെ എങ്ങനെ നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ഇന്ന് തന്നെ തിയററ്റിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള കുട്ടികളെ എങ്ങനെ സഹായിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക then children born in indigenous families ഇതെന്താണ് ഒരു പെർട്ടിക്കുലർ ട്രൈബൽ ഏരിയയിൽ വളർന്നിട്ടുള്ള കുട്ടികൾ നമുക്ക് കേരളത്തിൽ എവിടെയാണ് ട്രൈബൽ ഏരിയാസ് ഉള്ളത് ട്രൈബൽ കുട്ടികളൊക്കെ ഉള്ളത് കോതമംഗലം സൈഡ് ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളുണ്ട് നമ്മളെ ഹില്ല ട്രൈബൽസിനെ ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന ഒരു സെന്റർ സെന്റർ ഇവിടെ ഉണ്ട് മൂന്നാർ സൈഡ് അവിടെ നിന്നൊക്കെ നമുക്ക് കുട്ടികള് കിട്ടാറുണ്ട് പാലക്കാട് എന്താ പറയാ അട്ടപ്പാടിയായ വയനാട് ഇവിടെയൊക്കെയുള്ള സൈഡുകളിൽ എനിക്ക് കുറെ ഇത്തരത്തിലുള്ള ട്രൈബൽ കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും എന്തായിരിക്കാം ഈ ട്രൈബൽ ഏരിയയിലുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ഫാമിലീസിനുള്ള പ്രത്യേകത എന്തായിരിക്കും അവർക്ക് ഒന്നാമത്തെ കാര്യം അവർക്കൊരു എഡ്യൂക്കേഷന്റെ ആവശ്യമില്ല ചിലപ്പോൾ നിന്ന് അത്യാവശ്യം പേരൻസ് വന്ന ഒരു ദിവസത്തേന് വീട്ടിൽ കൊണ്ടുവന്നതായിരിക്കും പക്ഷെ പോയി കല്യാണം കഴിഞ്ഞായിരിക്കും ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞ പോലെ അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ഒന്നും ഒരാവശ്യബോധമില്ല പെട്ടെന്ന് പെണ്ണുങ്ങളെയൊക്കെ പെൺകുട്ടികളെ കെട്ടിച്ചു വിടും പിന്നെ ഒരു കൾച്ചർ അങ്ങനെ എന്തെങ്കിലും പഠിക്കണമെന്നോ ജോലി ചെയ്യണമെന്നോ ഒന്നും ഇല്ല അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള കൾച്ചർ ഉണ്ട് അവർക്ക് അവർ അതിനാണ് ഫോക്കസ് ചെയ്യുക അല്ലെ ട്രൈബൽ കൾച്ചർ അത് ആ കൾച്ചർ എങ്ങനെയാണോ അത് ഫോളോ ചെയ്യണം അവരുടെ ട്രഡീഷൻസ് നോംസ് അതൊക്കെയാണ് അവർ ഫോളോ ചെയ്യുക അവർക്ക് കുട്ടികളെ എഡ്യൂക്കേറ്റഡ് ആവണം എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ജോബ് കിട്ടും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവർ അത്ര അല്ല അപ്പൊ ഇത്തരത്തിലുള്ള അവയർനെസ് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ we have to respect their particular culture അത് റെസ്പെക്ട് ചെയ്യാതെ നമുക്ക് അവരുടെ ഇടയിലേക്ക് ഒരു എൻട്രി ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഈച്ച് കൾച്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ് ആ കൾച്ചർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്കറിയാം നമ്മളെ ഇത്തരത്തിലുള്ള ട്രൈബൽ ഏരിയ എന്നൊക്കെ വളരെ നല്ല പൊസിഷനിൽ എത്തിയിരിക്കുന്ന കുട്ടികളുണ്ട് അവർ എന്ത് നമ്മൾ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള കുട്ടികളെ ഇത്രയധികം എൻകറേജ് ചെയ്യുക അപ്രിഷിയേറ്റ് ചെയ്യുന്നത് അത് മറ്റു കുട്ടികൾക്കും അതൊരു മാതൃകയാകത്തക്ക വിധത്തിലാണ് ഈവൻ സോഷ്യൽ മീഡിയയും ഗവൺമെന്റും സൊസൈറ്റിയും ഒക്കെ അവരെ ഒരു എൻകറേജ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവർ ഒരു വേർഡ് സിറ്റുവേഷനിലാണ് എന്ന് നമുക്കറിയാം പക്ഷെ they are not aware about so how can be help നമുക്ക് അതിന് അത്തരത്തിലുള്ള അവയർനെസ് കൊടുത്ത് അവർക്ക് കിട്ടുന്ന എല്ലാ പോസിബിലിറ്റീസ് പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് അവർക്ക് അവൈൽ ആക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും then children living in rural settings അവരുടെ പ്രത്യേകത എന്തായിരിക്കാം can anyone share rural and urban നമ്മുടെ ഒരു കേരളത്തിലെ സിറ്റുവേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ അത്രയധികം വ്യത്യാസം ഉണ്ടാവില്ല എങ്കിൽ തന്നെയും എന്തായിരിക്കാം സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു differences Can anyone share? I think their cultures may be different um, regarding the um, urban areas, or maybe they, they live in poor um, places or poor or ne- needed. I mean, <laughs> they live in poor places or poor situations. They need uh, like economic economically they want to uh, get more so they may be working okay. like in farming or other places നമ്മളെ ഈ ഒരു കഴിഞ്ഞ വർഷം മുതൽ ഒരു ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ട് സ്കൂൾ കുട്ടികൾക്ക് പോലും നമ്മൾ നമ്മൾ ഒത്തിരി ഡെവലപ്ഡ് ആയിട്ടുള്ള നമ്മളെ കേരള അതായത് എഡ്യൂക്കേഷൻ കാര്യത്തിലും മറ്റെല്ലാ രീതിയിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ പോലും നമ്മൾ ചില കുട്ടികൾ ഒരു മൊബൈൽ പോലും ഇല്ലാത്ത കുട്ടികളെ വീട് വീടുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു കണ്ടെത്താൻ പറഞ്ഞാൽ ന്യൂസ് മീഡിയയിലൊക്കെ കണ്ടു അതായത് കുട്ടികൾ ഇത്ര കുട്ടികൾക്ക് ടി വി ഇല്ല അല്ലെങ്കിൽ മൊബൈൽ ഇല്ല സ്മാർട്ട് ഇല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് റൂറൽ ഏരിയകളിലേക്ക് അല്ലെങ്കിൽ ഒരു ഇന്റീരിയർ പ്ലേസുകളിലേക്കൊക്കെ വളരെ പ്രത്യേകിച്ച് അഗ്രികൾച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഫാമിലികൾക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവൈലബിൾ അല്ല അവരതിനെക്കുറിച്ച് അവെയർ ആവണമെന്നും ഇല്ല അപ്പൊ അത് എന്താണ് അവർക്ക് എന്താണ് ഇല്ലാത്തത് എന്താണ് വാട്ട് ദ ലാക്ക് അവർക്ക് അത് എങ്ങനെ എത്തിക്കാൻ ഇപ്പോൾ പോലും നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീടുകൾ പോലും നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട് അല്ലെ അത് ഇലക്ട്രിസിറ്റി എത്താത്തത് കൊണ്ടല്ല അവർക്ക് അങ്ങനെയുള്ള വീടില്ല പ്രോപ്പർ വീടില്ല അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുത്ത് അതൊക്കെ ബില്ല് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല എപ്പോഴും നമ്മുടെ റൂറൽ ഏരിയകളിൽ വളരെ വീരരായിട്ടുള്ള റെയറായിട്ടാണെങ്കിലും അത്തരം ഫാമിലികളെ കണ്ടെത്താനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ ഒരു ചൈൽഡ് സ്പെഷ്യലൈസേഷൻ എടുത്ത ഒരു ഒരു ഒരു പി ജി സ്റ്റുഡന്റ് എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം okay next child victims of abuse child victims of abuse Binju and Kunjus Binju ഉണ്ടോ ഇവിടെ ഹലോ സിസ്റ്റർ സിസ്റ്റർ ഹലോ ആ ബിഞ്ചു എന്താണ് ചൈൽഡ് അബ്യൂസ് ആയിട്ടുള്ള കുട്ടികളുടെ പ്രത്യേകത അല്ലെങ്കിൽ effects of abuse page number thirty ത്രീയില് പറയുന്നുണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ effects of abuse emotional effects include emotional effects include feelings of confusion powerlessness helplessness pain betrayal sadness grief loss feeling dirty shame vulnerable unsafe scared terrified horrified depressed angry, numb from feelings and numb from feelings and body, suspicious, unresting, tortured, sensitive, emotional, hurt, panic, anxiety, and feeling miserable. Okay. അതായത് അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ പ്രത്യേകിച്ച് ഏതെല്ലാം എന്തെല്ലാം തരത്തിൽ കുട്ടികൾക്ക് അബ്യൂസ് ചൈൽഡ് അബ്യൂസ് ഏതെല്ലാം തരത്തിലുണ്ടെന്ന് പറയാമോ അവരുടെ ഒരു ഇമോഷണൽ ആസ്പെക്റ്റിൽ ഉണ്ടാവുന്ന അവർക്കൊരു ടോർച്ചർ ഫീൽ ചെയ്യുക അതായത് ഫിസിക്കൽ ഇമോഷണൽ ആ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാഡ്നെസ് അതിന്റെ ഗ്രീഫ് അവർക്ക് സ്വയം ഒരു ഫീലിംഗ് ഓഫ് ഡേർട്ടി അങ്ങനെ ഒരു തോന്നൽ especially in case of sexual abuse അല്ല സെക്ഷൽ അബ്യൂസ് ആയിട്ടുള്ള വ്യക്തിമായിട്ടുള്ള കുട്ടികളില് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഫീലിങ്സ് അതായത് effects of abuse emotional effects include ഇതാണ് നമ്മൾ ഈ പറയുന്നത് പ്രത്യേകിച്ച് സെക്ഷൽ അബ്യൂസ് ആയിട്ടുള്ള അബ്യൂസ് വിക്റ്റിമായിട്ടുള്ള കുട്ടികൾ അതായത് സെക്ഷൽ അബ്യൂസ് മാത്രമല്ല ഈവൻ നമുക്കറിയാം നമ്മൾ നേരത്തെ കൊണ്ട് ഫിസിക്കൽ മെന്റൽ ഇമോഷണൽ ഒക്കെ തരത്തില് കുട്ടികൾ അബ്യൂസ്ഡ് ആക്കപ്പെടുന്നുണ്ട് ബൈ ഈവൻ പാരന്റ്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും ഏതൊക്കെ തരത്തിലായാലും മറ്റ് നെയ്ബേഴ്സ് ഒക്കെ അബ്യൂസ്ഡ് ആക്കപ്പെടുന്ന കുട്ടികളുടെ emotional effect aanu nammal parnadu kittal namukku engane identify cheyyam appo ee parna pole emotional effects include feelings of confusion powerlessness helplessness pain bitter sadness kore adhigam undu idu vadi aayirum I avare identify cheyanante sadhi adhe namukku manasilakkan okay then beliefs about self beliefs about oneself include i am bad no one loves me no one could love me I'm unlovable. I'm dirty. It's my fault. I'm stupid. I should have done something. I should have told someone. I hate myself. I must be bad. I must have wanted it. I must have done something. I'm being punished. I deserve to die. I don't want to be me. Why do these things happen to me? I must have deserved it. Pustaka en Dono. Pustaka. Network ini problem dong. Hello? Hello? Hello Hello. Yes, sister. ഇന്നൊരു ദിവസം ഭയങ്കര കഷ്ടമാണെന്ന് തോന്നുന്നുണ്ട് ആ നെറ്റ്വർക്കിന്റെ നെറ്റ്വർക്ക് പ്രശ്നമായി മിനിമൈസിങ് ബിലീഫ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി എന്താണെന്ന് Victims are confronted with over, overwhelming pain. In order to cope with extreme and intense emotions, the details of what happened and who hurt them, they may try to convince themselves it wasn't so bad, it didn't really hurt them, others have been hurt much more, etc. This is a form of self protection. It did hurt, it still hurts, but it may be too hard or scary right now to face it all. അവർക്ക് അവരുടെ ആ ഒരു ഇതില് മിനിമൈസ് ചെയ്യുക minimise next rationalisation rationalisation just rationalisation means നമ്മൾ റാഷണലൈസ് ഒരു കാര്യത്തിന് ഒരു തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് Divya what is rationalisation Are you asking me, sister? Yes, yes. yes. Um, whatever they are saying, we have to rationalize that point to uh, make them understand. I think it's that. Defense self mechanism, self defense mechanism. Namala, very very example for a max paper, allow to marketer. all got uh, below 30 out 50. So I also got the same. ഞാൻ എന്താ ചെയ്യണേ എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത്രയും മാർക്ക് കിട്ടിയുള്ളൂ എന്ന് ഞാൻ റാഷണലൈസ് ചെയ്യാണ് അതായത് ഞാൻ എന്റെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് അപ്പൊ അങ്ങനെ റാഷണലൈസ് കൈൻഡ് അങ്ങനെ ചെയ്യുന്നത് വഴിയായിട്ട് എന്ത് ചെയ്യണം നമുക്ക് കുറച്ചൊരു നമ്മൾ ഡൗൺ ആവാതെ ശ്രദ്ധിക്കുന്നു നമുക്ക് സാധിക്കുന്നു Denial what is denial Denial is recognizable by a victim saying it didn't happen. I must be making it up. After all, how can I be sure anything actually happened? അങ്ങനെ deny ചെയ്യുക. എ- എനിക്കല്ല ആ. സംഭവിച്ചത് മറ്റാർക്കോ ഏതാ സംഭവിച്ചാണെന്നുള്ള ഒരു ചിന്ത ഇവർക്കുണ്ടാവുന്നു ഡിനൈ ചെയ്യണം ഉം. Okay problems with the boundaries എന്താണത് Because a victim's boundaries were not respected, they were utterly violated. He or she may have a lot of difficulty knowing where herself or himself boundaries are, how to maintain them, and how to protect from those who do not respect or try to violate their boundaries. Okay എന്താണ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞാല് നമ്മള് പറമ്പിനൊക്കെ ബൗണ്ടറി കിട്ടുന്നതാണോ ഇവിടെ ഹലോ എന്തായിരിക്കാം ബൗണ്ടറീസ് ക്രിയേറ്റ് സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ബൗണ്ടറി ആയിരിക്കാം മേ ബി അത് ക്രോസ് ചെയ്തു ഒരു തോന്നൽ അല്ലെങ്കിൽ അപ്പൊ അത് മറ്റുള്ള മറ്റുള്ളവരുടെ mean that makes them as a victim or vulnerable എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ I make some rules for myself എന്നെ ഹാരസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്യുന്ന വ്യക്തിയെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ I will not maintain a communication or friendship with such a person അത് ഒരു തരത്തിലുള്ള ഞാൻ എനിക്ക് ക്രിയേറ്റ് ചെയ്തു അത്തരത്തിലുള്ള ഈ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നു ആൻഡ് ട്രസ്റ്റിംഗ് അതേഴ്സ് എന്തായിരിക്കാം uh, അവർക്കൊരു ഇനി വേറെ ഒരു അൺസേഫ് ഫീലിംഗ് ഉണ്ട് അതുകൊണ്ട് ട്രസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ബാക്കിയുള്ളവർ Okay. Uh, relationship with the one's own body. Since the abuse took place on and in the body, the body can become the enemy. Many survivors carry a great deal of pain and memories in their bodies. Desperately needing ways to cope up with this pain can lead to a variety of coping strategies, including eating disorders, self injurious behaviors, numbing, and inability to enjoy sex, having lots of sex, poor body image, generalized separation from and disregard for one's body, dissociation, and gender identity issues. Okay. അതായത് സെൽഫ് അവനവനെ തന്നെ എൻ്റെ സെൽഫിനെ എൻ്റെ ബോഡിയെ എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ബോഡി ഇമേജ് നഷ്ടപ്പെട്ടു എന്ന് തോന്നല് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തിമായി തീർന്ന ആൾക്ക് പിന്നീട് അടുത്ത വീട്ടിലേക്ക് ചെയ്യുമ്പോൾ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിന് സാധിക്കാതെ വരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് സാധിക്കാതെ വരുന്നു എൻ്റെ സ്വ- എൻ്റെ ബോഡിയെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ റെസ്പെക്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരുന്നു കോപ്പിംഗ് ബിഹേവിയേഴ്സ് എങ്ങനെ ആയിരിക്കാം There are a whole range of behaviors that survivors may engage in that come from having been sexually abused. They include addictions, prostitution, isolation, frequent sexual activity, avoidance of sex, overworking, inability to work, high functioning, low functioning, argumentativeness, avoiding conflict, perfectionist, and wanting to please others. ഇതിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കോപ്പി ബിഹേവിയർ ആയിരിക്കാം ഇങ്ങനെ അബ്യൂസ് ആയിട്ട് ഡെവലപ്പ് കാണാനായിട്ട് നമുക്ക് സാധിക്കും ഓക്കെ ഇനി മറ്റ് അതർ ഇഫക്ട്സ് എന്തായിരിക്കാം nightmares, insomnia, panic attacks, Flashbacks, anxiety attacks, terror, inability to go outside, fear of being alone. ഇങ്ങനെയായിട്ട് ഫിയർ ഉണ്ടാവും നമ്മുടെ അടുത്തേക്ക് ഒരു കൗൺസിലിംഗിന് വരുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കുട്ടിയില് ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ഇഫക്ട്സ് ഓഫ് അബ്യൂസ് അല്ലെങ്കിൽ സിംറ്റംസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ എങ്ങനെ ഡീൽ ചെയ്യണം അവര് സിംറ്റംസ് ഉണ്ടാക്കാൻ എന്തൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ മാനിഫെസ്റ്റേഷൻസ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദെൻ ഇന്റർവെൻഷൻസ് എന്താണ് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്റർവെൻഷൻസ് എന്തായിരിക്കും നമ്മൾ ഇത്രയും ഒരു കുട്ടിയെ ഐഡന്റിഫൈ ചെയ്തു ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരെ first of all we have to identify then നമുക്ക് ഇന്റർവെൻഷൻ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള തെറാപ്യൂട്ടിക് ആണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ പറയുക physical injuries can be addressed by health care professionals providing. First നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതാണ് മെന്റൽ പ്രോബ്ലത്തെയാണ് അതോ ഫിസിക്കൽ കണ്ടീഷനാണ് ഫിസിക്കൽ കണ്ടീഷനെ നമ്മൾ ആദ്യം അല്ലെ ക്യൂർ ചെയ്യുന്നു അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നു അതിന് medication or surgeries rehabilitation required treatments for psychological concerns എന്താണ് ചെയ്യുക counseling, uh, applied psycho psychotherapy, and education orphanistic and uh, spiritual and recreation വഴിയായിട്ട് കുട്ടികളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും follow up intervention which include support service to families ഇതാണ് ഇന്റർവെൻഷനിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുക then children living in this functional family നമ്മളിപ്പോ ഏതൊക്കെ തരത്തിലുള്ള കുട്ടികളെയാണ് കണ്ടത് children in the street street ചിൽഡ്രനെ കണ്ടു then what children living in rural setting children born in indigenous families tribal ഏരിയയിൽ വരുന്ന കുട്ടികൾ children with disabilities now children victims of abuse then children living in dysfunctional families അതിന്റെ ഇഫക്ട്സ് എന്തൊക്കെയായിരിക്കാം എന്തായിരിക്കാം പാരന്റൽ ലോസ് അല്ലെ ഡിസ്ഫങ്ഷണൽ ഫാമിലിയിലെ കാണാൻ പറ്റുന്ന എന്താണ് ഒന്നെങ്കിൽ അവർ സെപ്പറേറ്റഡ് ആവുന്നു ഡിവോഴ്സ് ഡിവോഴ്സ് ആവുന്നു അപ്പോൾ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു കുട്ടിക്ക് ഒന്നെങ്കിൽ ബോത്ത് അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാരന്റിനെ നഷ്ടപ്പെടുന്നു ഇക്കണോമിക് ലോസ് ഉണ്ടാവുന്നു more life stress poor parental adjustment lack of parental competence exposure to conflict between parents developmental issues ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ കുട്ടി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു then interventions uh, page number 36 Uh, ഇതിൽ പറയുന്നത് regardless of the source of dysfunction children living in such circumstances do survive the following this could be done by such children with the help of a uh, trusted adult. എന്താണ് it is important to first stop and take stop അത് കുട്ടിയുടെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കുന്നത് for example people who grow up in dysfunctional families often have finally tune empathy for others ഒരാൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ വളർന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള ഒരു കുട്ടീനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും get help. In most dysfunctional families, children tend to learn to doubt their own intuition and emotional reactions. Often outside uh, support provides an objective perspective and much needed affirmation, which will help you to learn to trust uh, your own reactions. അതായത് സെൽഫ് സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ഫാമിലി സിറ്റുവേഷൻ എന്നത് മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് സ്വീകരിക്കുക learn to identify and express emotions അവരുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക ദെൻ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക allowing one self to feel angry about what happen ചിലപ്പോൾ നമുക്കൊരു തെറ്റായ ധാരണയുണ്ട് ദേഷ്യപ്പെടുക എന്നുള്ളത് തെറ്റാണ് അപ്പൊ അവർ സബ്മിസീവ് ആവുന്നു അല്ലെങ്കിൽ അവർ അവരുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യുന്നു പക്ഷെ ലെറ്റ് എക്സ്പ്രസ് ദർ ഇമോഷൻസ് അനുവദിക്കാം begin the work of learning to trust others പിന്നെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ എല്ലാവരും ഒരുപോലെയല്ല ഒരുപക്ഷെ അവർ ഫാമിലിയിൽ നിന്നായിരിക്കാം നെഗറ്റീവ് എക്സ്പീരിയൻസ് കിട്ടിയ അല്ലെങ്കിൽ ഒരുപക്ഷെ ഫാമിലിയിൽ നിന്ന് തന്നെ അച്ഛനിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ അമ്മയിൽ നിന്നാണോ പക്ഷെ എല്ലാവരും ഡൗട്ട്ഫുൾ എല്ലാവരും അങ്ങനെയല്ല എന്നുള്ളൊരു അവയർനെസ്സിലേക്ക് കിട്ടിയ നയിക്കുക practice taking good care of your self അവനവനെ തന്നെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം ഒരു ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും begin to change your relationships with the family ഫാമിലിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ അവരെ സഹായിക്കാനായിട്ട് സാധിക്കും remember one cannot change others but can change one self എൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോ നന്നായതിനു ശേഷം എനിക്ക് നന്നാവും എന്ന ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്റെ ഭാഗത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് adopted child children who are adopted are noted to be at elevated risk for mental health disorders such as attention deficit hyperactivity opposition defence അതായത് അഡോപ്റ്റഡ് ചൈൽഡ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു ബയോളജിക്കൽ ചൈൽഡിനേക്കാളും കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള കുട്ടികളെയാണ് കാരണം അവർക്ക് ഇപ്പോൾ പെർക്ക് തന്നെ ഇതിനൊരു നെഗറ്റീവ് എക്സ്പീരിയൻസിലൂടെ കടന്നു പോയവരാവാം Uh, then for helping children to deal with such hurt feelings, following could be done. Educators and counselors' sensitivity and ability to positively work with adopted children who may be experiencing behavioral and emotional related issues can be important uh, variable in children, family and social adjustment. അവരെ എങ്ങനെ ഇത്തരത്തിലുള്ള കുട്ടികളെ സഹായിക്കാം എന്നതിനെ കുറിച്ചുള്ള ട്രെയിനിങ് കിട്ടുന്നത് വഴിയായിട്ട് ഈ ആളുകൾക്ക് ഇതിനെ പ്രത്യേകം സഹായിക്കാനായിട്ട് സാധിക്കും Then sensitive adopted children may also fall victim to teasing and bullying and at school and neighborhood. അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷന് ഉള്ള കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു parents have to shun the questions that usually people ask regarding the child's adoption in the presence of the child. കുട്ടികളുടെ മുമ്പ് വെച്ച് കുട്ടി അഡോപ്റ്റഡ് ആണ് അല്ലെങ്കിൽ എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കുക children should learn of their adoption from the adoptive parents this helps to give a message that adoption is good and that the child can trust the parents parents തന്നെ മറ്റാരെങ്കിലും പറഞ്ഞ അറിയാതെ അവരുടെ പാരൻസ് തന്നെ പറഞ്ഞ് അറിയുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കാം മെൻസിലിന് സർവൈവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ ജസ്റ്റ് കണ്ടിരുന്നു Emotional response fear loss of control anger loss of stability isolation confusion ഉണ്ടായിരിക്കാം emotional response of the children who are uh, surviving in war situations. Uh, then rehabilitation versus prevention. What is uh, rehabilitation and their prevention. What is rehabilitation? Can anyone share? എന്താണ് rehabilitation? rehabilitation സെന്റേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണ് അതായത് നമ്മളിപ്പോൾ വൾണറബിൾ കുട്ടികളെ കുറിച്ചാണല്ലോ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള കുട്ടികളെ അങ്ങനെയുള്ള vulnerable take them from that situations of vulnerability and give them another uh, house and accommodate them so that they may grow in a mature, healthy, and socialized way. അതായത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് മെന്റൽ ഫിസിക്കൽ സ്പിരിച്വൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ നല്ല രീതിയിലേക്ക് വളർത്താൻ സഹായിക്കുന്ന സെന്റേഴ്സ് അതാണ് പ്രിവെൻഷൻ എന്തായിരിക്കാം ഇങ്ങനെയുള്ള വളറബിലിറ്റിയിലേക്ക് വീഴാതിരിക്കാനായിട്ട് അവരെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നു അല്ലെ കേപ്പബിൾ ആക്കുന്നു അതിനുള്ള പ്രിവെന്റിംഗ് ആൻഡ് റിഹാബിലിറ്റേഷൻ പർപ്പസ് എന്താണ് ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് സർവീസസ് ഒരു ടു സിക്സ് ഇയേഴ്സ് ആണ് നമ്മളിപ്പോ കണ്ടു ഏജ് വൈസിൽ നോക്കുന്നത് വളറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ആ കുട്ടികളെ എങ്ങനെ അവർക്ക് ആവശ്യമുള്ള ഹെൽപ്പ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫാമിലിയും സൊസൈറ്റിയൊക്കെ എന്താ പറയാ എൻകറേജ് ചെയ്യാം അവയർനെസ് കൊടുക്കാം day care service for children develop ചെയ്യാനായിട്ട് സാധിക്കും സർവീസുകൾ pre marriage and marriage counselling ഇത് തീർച്ചയായിട്ടും വിവാഹത്തിന് മുമ്പ് ഒരു പ്രീ മാരേജ് കൗൺസിലിംഗ് വഴിയായിട്ട് എങ്ങനെ കുട്ടികളെ ബെറ്റർ ഒരു നല്ല പാരന്റിങ് നടത്താനായിട്ട് സാധിക്കുന്നത് നല്ല പാരന്റ് എങ്ങനെയായിരിക്കണം എന്നതിനെ ഉള്ള ഒരു ഐഡിയ ഈ pre marital and marriage counselling വഴിയായിട്ട് കിട്ടുന്നു ഞാൻ പാരന്റ് വർക്ക്ഷോപ്പ് വഴിയായിട്ട് കുട്ടികൾ പാരന്റ്സിന് കുറച്ചും കൂടി അവയർനെസ് കൊടുക്കുന്നു early detection and intervention parents awareness കൊടുക്കുന്നതിന് പാരന്റ്സിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മിതമായിട്ട് കൗൺസിലേഴ്സ് എഡ്യൂക്കേറ്റേഴ്സിനൊക്കെ ഇത്തരത്തിലുള്ള പ്രോബ്ലം ചൈൽഡിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് വഴിയായിട്ട് എത്രയും പെട്ടെന്ന് അവരെ ഡിറ്റക്ട് ചെയ്യുന്നു എന്താണ് പ്രോബ്ലം എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന അനുസരിച്ച് ഏർലി അതിനുള്ള ഇന്റർവെൻഷൻ കൊടുക്കാൻ സഹായിക്കുന്നത് വഴിയായിട്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ നമുക്ക് സഹായിക്കാൻ കഴിയും ചൈൽഡ് പ്രൊട്ടക്റ്റീവ് ബിഹേവിയർ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് ദെൻ കൗൺസിലിംഗ് ഫാമിലി തെറപ്പി ഇത്രയും കാര്യങ്ങളാണ് ഇവർക്ക് വേണ്ടിയിട്ട് പ്രിവെൻഷൻ കൊടുക്കാനായിട്ട് പ്രിവെൻറ്റീവ് മെഷേഴ്സ് കൊടുക്കാനായിട്ട് സാധിക്കുക ഓക്കെ ഇവിടെ നമ്മൾ then next unit for assessment of child adolescent psychopathology നമ്മൾ നമ്മൾ പറഞ്ഞു ഐഡന്റിഫൈ ഡിറ്റക്ട് ചെയ്യാൻ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു method assessment of child adolescent psychopathology അവരിലുള്ള എന്തെങ്കിലും അബ്നോർമൽ ബിഹേവിയർ ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമൽ ബിഹേവിയർ അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ് വൾണറബിലിറ്റി ഒക്കെ അസസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം അസസ്മെന്റ് പ്രോപ്പർ ആയാലാണ് അവർക്ക് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സൈക്കോതെറപ്പി അപ്രോച്ചസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ എങ്ങനെയാണ് ഈ അസസ്മെന്റ് ഏതൊക്കെ തരത്തിലുള്ള അസസ്മെന്റ് ആണ് നമുക്ക് സാധിക്കുക ഒന്ന് സൈക്കോളജിക്കൽ അസസ്മെന്റ് അല്ലേ എന്താണ് മെഡിസിലിൻ what are the psychological assessment techniques എങ്ങനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കും അസസ്മെന്റ് അതായത് അവരുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് types of psychological assessment cognitive functions ഈ കുട്ടികൾക്ക് വേണ്ടത്ര cognitive functions body include several ability such as intelligence attention and concentration memory abstraction judgement and perceptual motor functions ഇതൊക്കെ ഓക്കെ ആണോ എന്നറിയാനായിട്ട് നമുക്ക് അതിനുള്ള പ്രത്യേക തരത്തിലുള്ള എന്തുണ്ട് ടൂൾസ് ഉണ്ട് ടെസ്റ്റുകൾ ഉണ്ട് ആ ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഇവരുടെ ഈ ഫങ്ഷൻസ് ഒക്കെ ഓക്കെ ആണോ സെല്ലിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അതായത് എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ ഹൈപ്പർ ആക്ടിവിറ്റിയോ ബ്രെയിൻ ഡാമേജോ മെന്റൽ റിട്ടാഡേഷൻ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനാണ് നമ്മൾ വിടുന്ന ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് കുറെ അധികം ടെസ്റ്റുകൾ നമ്മൾ ഒരുപക്ഷെ നിങ്ങളിൽ ചിലരൊക്കെ അവെയർ ആണ് എന്തൊക്കെയാണ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് നമുക്ക് ഒന്ന് ഇതിൽ സ്റ്റഡി നോക്കിയാൽ അറിയാം ആ ടെസ്റ്റുകൾ എല്ലാ എന്താ പറയുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിലുള്ള സൈക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപക്ഷെ നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികളെ അത്തരം സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഗൈഡ് ചെയ്യാനും അതിന്റെ റിസൾട്ട് കൊണ്ടുവരാനൊക്കെ ആയിട്ട് പറയാൻ സാധിക്കും then attention and concentration test memory ടെസ്റ്റുകൾ perceptual motor function test, uh, psychopathology questionnaires and screening instruments, uh, projective test, Uh, then uh, plus observation. Uh, ഒക്കെ വഴിയായിട്ട് ഈ സൈക്കോപാത്തോളജി അല്ലെങ്കിൽ mentally problems any any illness behaviour problems ഒക്കെ നമുക്കൊരു കുട്ടിയുടെ അസസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് വെറുതെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടോ അവരെ ഇന്റർവ്യൂ നടത്തിയത് കൊണ്ടോ മാത്രം മനസ്സിലാകണമെന്നില്ല ആധികാരികമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ അല്ലെങ്കിൽ ബാറ്ററി ഓഫ് ടെസ്റ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് വേണ്ട രീതിയിൽ അസസ് ചെയ്യാനായിട്ട് സാധിക്കും സിസ്റ്റർ ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്താണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് പറഞ്ഞാൽ പ്രൊജക്ഷൻ എന്താണ് പ്രൊജക്ഷൻ പ്രൊജക്ഷൻ ഈസ് തരത്തിലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസത്തിൽ നമ്മൾ പ്രൊജക്ഷൻ ഉപയോഗിക്കുന്നു പ്രൊജക്റ്റീവ് ടെസ്റ്റ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന Rorschach ink block test and draw a person test children apperception test house tree person test play observation അതായത് ഇപ്പോൾ example draw a person test നമ്മൾ കുട്ടിയോട് പറയുന്നു ഏതെങ്കിലും ഒരു പേഴ്സന്റെ ചിത്രം വരയ്ക്കാൻ ചിത്രം വരയ്ക്കാൻ പറയുന്നു അതായത് നമ്മളിവിടെ വൺ ഇയർ ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ ഒരുപക്ഷെ അത് ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ അത് ജെൻഡറോ ഏജോ ഒന്നും പറയുന്നില്ല ഒരു ആളുടെ ഒരു വ്യക്തിയുടെ പിക്ചർ വരയ്ക്കാൻ ഇമേജ് വരയ്ക്കാനായിട്ട് പറഞ്ഞു ആ കുട്ടി അല്ലെങ്കിൽ ആ പേഴ്സൺ ആ വ്യക്തി ആർക്കും ചെയ്യാവുന്നത് അഡൽട്ടിനും ചെയ്യാവുന്ന ടെസ്റ്റ് ആണ് വരയ്ക്കുന്നത് ഓക്കെ വരച്ചു കഴിയുമ്പം ഒരുപക്ഷെ നമ്മളുടെ മനസ്സിൽ എപ്പോഴും നമ്മളുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പിക്ചർ ആയിരിക്കാം ആ കുട്ടി വരയ്ക്കുക ആ കുട്ടി ആ പർട്ടിക്കുലർ ഏജ് അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ ആ വ്യക്തിയുടെ രൂപങ്ങളും ഭാവങ്ങളും അതിന്റെ ഓരോ ഡ്രോയിങ്ങിനും നമ്മുടെ മനസ്സിന്റെ ഒരു പ്രൊജക്ഷൻ അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അതിനകത്ത് മാത്രം അബ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ കുട്ടി മാത്രം അഗ്രസീവ് ആണ് ഏതൊക്കെ സ്വഭാവത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ ആ ചിത്രം നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ റോഷാ ഇൻഫ്ലോ ടെസ്റ്റ് ഒരു ഇമേജ് കാണിച്ചിട്ട് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ഇമേജ് ആ ഇമേജ് കാണുമ്പോഴേ എന്താണ് തോന്നുന്നത് നമ്മൾ ചോദിക്കുന്നത് ആ കുട്ടി പറയാൻ എന്താണ് ചിലപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുള്ള കാര്യമായിരിക്കാം മനസ്സിൽ തോന്നുന്ന കാര്യം based on the past experience പറയാം അപ്പൊ അതിൽ നമുക്ക് ആ ഒരു വ്യക്തിയുടെ മൈൻഡിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതാണ് projective test thank you sister നമ്മൾ നെക്സ്റ്റ് ബ്ലോക്ക് ടു എടുക്കാം ബ്ലോക്ക് ടു പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുക തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ് ആണ് നമ്മള് ഈ യൂണിറ്റില് അവസാനിച്ചത് എന്താണ് അസസ്മെന്റ് വഴി അസസ്മെന്റ് ആണ് Are you able to see my slide? Can you see the slide? Uh, yes, but it's very small, sister. Okay, it's not, not measurable. Okay. Yes. Uh, okay. Block two. Child നർവസിന്റെ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറപ്പിയിൽ ബ്ലോക്ക് ടൂവിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുക തെറാപ്പിറ്റിക് ഇന്റർവെൻഷൻസ് നമ്മൾ ആദ്യം അസസ് ചെയ്യുന്നു അസസ്മെന്റ് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മെഡിക്കൽ ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായി ഫിസിക്കൽ കണ്ടീഷൻ ഫിസിക്കലി സിക്ക് ആയിട്ട് നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ എന്താ ചെയ്യാറ് ഏത് ഹോസ്പിറ്റലിൽ പോയാലും ആദ്യം ഡോക്ടർ പരിശോധിച്ചിട്ട് ടെസ്റ്റുകൾക്ക് എഴുതും ബ്ലഡ് എക്സ്റേ സ്കാൻ തുടങ്ങിയ എല്ലാ ടെസ്റ്റുകൾ ചെയ്യും എന്തിനാണ് ടെസ്റ്റുകൾ ചെയ്യുന്നത് അതായത് ഒബ്സർവേഷനിലെല്ലാം കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഡീപ്പർ ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യും അതായത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പല തരത്തിലുള്ള ടെസ്റ്റുകൾ ഈ ടെസ്റ്റ് റിസൾട്ട് നമുക്ക് ഒബ്സർവേഷനും അസംഷനും ഒക്കെ ഓക്കെ ആയാലാണ് അതനുസരിച്ച് നമുക്ക് വ്യക്തിയുടെ സിക്നസ് എന്താണെന്ന് മനസ്സിലാകുന്നു then only doctor can plan for the treatment decide you type of എഴുത്തുകാരൻ്റെ പർപ്പസിനെ അല്ല അപ്പൊ ആദ്യം നമ്മൾ അസസ്മെന്റ് ഡയഗ്നോസ് ചെയ്യാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ അടുത്തേക്ക് വരുന്ന ചൈൽഡ് അല്ലെങ്കിൽ ഫാമിലി ഒരു പേഴ്സൺ ആരാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ അസസ് ചെയ്യുക അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഏത് തരത്തിലുള്ള തെറാപ്യൂട്ടിക് അപ്രോച്ച് ആണ് ഈ വ്യക്തിക്ക് ആവശ്യമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കും യൂണിറ്റ് ഫൈവ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുക life skills training life skill training എന്ന് സ്റ്റേജ് ഓഫ് അഡോളസെൻസ് ഇവിടെ നമ്മൾ ലൈഫ് സ്കിൽ ട്രെയിനിങ് ആർക്കും സാധ്യമാണ് പക്ഷെ നമ്മളിവിടെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെയാണ് The stage of adolescence in the life, life cycle of an individual is surrounded with problems dilemma, stresses, and excitement. Again, what is the uh, characteristics uh, of uh, adolescent? എന്താണ് അഡോളസെന്റിന്റെ പ്രത്യേകതകൾ ഒരു ടീനേജിലായിരിക്കുന്ന ഒരു കുട്ടി ആൺകുട്ടി പെൺകുട്ടി ആയാലും ആ ഒരു പ്രത്യേക ഡെവലപ്മെന്റൽ സ്റ്റേജിലുള്ള ഒരു കുട്ടിയുടെ പ്രത്യേകത എന്താണ് അവിടെ നമുക്ക് എങ്ങനെ എന്താക്കിയാണ് നമുക്ക് അവരൊരു കാണാൻ കഴിയുക അതായത് ഇത്രയും നാളുണ്ടായിരുന്ന ഒരു വാല്യൂ സിസ്റ്റത്തിലൊക്കെ കുറച്ചൊരു മാറ്റം വന്നു പിന്നെ ഫ്രണ്ട്ഷിപ്പ് രീതികൾ മാറി ഡ്രസ്സിങ് ഒക്കെ മാറി ഒരു ടോട്ടൽ ചേഞ്ച് മെന്റൽ ഫിസിക്കൽ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്ത് ചേഞ്ചസ് ആണ് സാധാരണ രീതിയിൽ നമ്മളിവിടെ കാണുക മെന്റൽ ചേഞ്ചസ് എന്തായിരിക്കാം മെൻ്റൽ ചേഞ്ചസിൽ അവർ പ്രത്യേകിച്ച് ഇത്രയും കാലം പേരൻസ് പറയുന്നൊക്കെ അതുപോലെ വിഴുങ്ങിയെങ്കിൽ they start to reason out things അതുപോലെ തന്നെ സോഷ്യൽ വാല്യൂസ് മറ്റുള്ളവരെ കുറിച്ചൊക്കെയുള്ള ഒരു കുറേ ബോധ്യങ്ങൾ വരുമ്പോൾ അതെല്ലാമായിട്ട് അവർ കമ്പയർ ചെയ്ത് തിങ്ക് ചെയ്യാൻ തുടങ്ങും അവരങ്ങനെ ഇവരിങ്ങനെ കുറച്ചുകൂടെ എന്താ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഒരു ഫോർമൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ കുറച്ച് തിങ്കിങ്ങിൽ വ്യത്യാസങ്ങൾ വരും പിന്നെ എന്താണ് ഇമോഷണൽ ലൈഫ് വളരെ സ്ട്രോങ് ആകും ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആകും പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഫീമെയിൽസ് മെയിൽസ് ഗ്രൂപ്പുകൾ മിങ്കിൾ ചെയ്ത് വരും പിന്നെ പേരൻസിനോടൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു എർലി ലെവലിൽ സംസാരിക്കാൻ തുടങ്ങും അന്നേരമാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരിക either they cannot be in the group of adults nor they cannot be in the group of children ആഹാ ഇപ്പോഴാണ് നീ കയറി ഭരിക്കാൻ തുടങ്ങിയത് നീക്ക് അങ്ങനത്തെയൊക്കെയുള്ള ഒരു കുറെ inner turmoil usually feel Ranju what is your experience with an adolescent Ranju bye ദില്ലേ hello Ranju bye is there Rajitha hello hello sister ആ അവര് കുറച്ചും കൂടി തിങ്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരു പ്രായമാണ് എന്താ അവരുടേതായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാവും അതപ്പോ പാരന്റ്സിന്റെ ഡിഫറെന്റ് ആവുമ്പോ അതിൽ കോൺഫ്ലിക്റ്റ് വരും അപ്പൊ ഒരു എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും അഡിക്ഷൻസ് കൂടുതലായിട്ടും വരുന്നത് ആ പ്രായത്തിലാണ് അഡോളസൻസിലാണ് കൂടുതൽ കാണുന്നത് അവർ ന്യൂ ന്യൂ തിങ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഈഗർ ആയിരിക്കും സെക്ഷൽ അല്ല എല്ലാവരും പ്രധാനമായിട്ടും അവരുടെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഐഡന്റിറ്റി ഫോർമേഷൻ നടക്കുന്നത് ഈ ഒരു ഞാൻ എന്താണ് ഞാൻ ആരാണ് എന്തായി തീരണം ഉള്ള ഒരു കാര്യത്തെ കുറിച്ച് അവരിങ്ങനെ ആ ഒരു ഫോർമേഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ആ ഒരു കാലഘട്ടത്തിൽ കൺഫ്യൂസ്ഡ് ആണ് ഇമോഷണലി മെന്റലി ഒക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് ആരാണ് ഒത്തിരിയധികം പേരൻസ് പാരൻസ് ടീച്ചേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ പാരൻസ് ദെൻ ടീച്ചേഴ്സ് ഇവർക്കൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടത്ര സപ്പോർട്ടും ഗൈഡൻസും കൊടുക്കേണ്ട ഒരു സമയമാണ് പക്ഷെ ഇന്ന് നമുക്കറിയാം ഏറ്റവും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരന്റ്സിന് പോലും ഈ ഒരു സ്റ്റേജിലെത്തിയ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥ അപ്പൊ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോർ ലൈഫ് സ്കിൽസിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക so definition and meaning of skills and life skills skill is an എന്താണ് ഒരു skill what is a skill എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരു പ്രാഗൽഭ്യം ഫോർ എക്സാമ്പിൾ കളിക്കുന്നയാൾക്ക് കളിക്കാനുള്ള ഒരു വൈദഗ്ധ്യം ഉണ്ടാകണം ഡാൻസ് കളിക്കുന്ന ആൾക്ക് അതിനുള്ള വൈദഗ്ധ്യം അതാണ് Okay. The World Health Organization has defined life skills as the abilities for adaptive and positive behavior that enable individuals to deal effectively with the demands and challenges of everyday life. നമ്മളുടെ എബിലിറ്റി നമ്മളെ നമ്മൾ കണ്ടു റെസിലിയൻസ് എന്നാണ് അപ്പോൾ ആ ഒരു ആ ഒരു എബിലിറ്റിയാണ് ഇവിടെ എബിലിറ്റി സ്കിൽ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് സിറ്റുവേഷനിൽ അഡാപ്റ്റീവ് ആവാനായിട്ട് പോസിറ്റീവ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാനായിട്ടും അവിടെ ആ ഡിമാൻഡ്സിനോടും ചാലഞ്ചസിനോടും ഒക്കെ പോസിറ്റീവായിട്ട് റിസ്പോണ്ട് ചെയ്യാനുള്ള ഒരു വ്യക്തിക്കുള്ള കഴിവാണ് സ്കിൽ അല്ലെങ്കിൽ എബിലിറ്റി അങ്ങനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്കില്ലിന് കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനേഷൻ ആണത് ഇനി ഇവിടെ ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് എന്തായിരിക്കാം they are not some ability that we are essentially born with but can develop and enhance in the course of our life so as to achieve a balance between knowledge attitude and the skill ഇപ്പൊ എല്ലാവരും ലൈഫ് സ്കില്ലിൽ ബൈ ബർത്ത് നമുക്ക് കിട്ടണമെന്നില്ല പക്ഷെ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് life skills life skills are essentially those abilities that help promote mental well-being and competency in young people as they face the realities of life. Life skill ലൈഫിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള abilities importance of life skills importance of life skills എന്തൊക്കെയാണ് have low frustration tolerance importance of life skill low frustration tolerance എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം അവർ ഈസിലി എന്താ പറയാ emotionally I mean they are vulnerable അപ്പോ എന്താ പറയാ എന്താ അത് ഒന്ന് ആ ഇമോഷനെ ഹോൾഡ് ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റി ഇല്ല ടോളറൻസ് ഡിമാൻഡ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഈ എഡോളസൻസ് എന്താണ് ചെയ്യുക അവർക്ക് എന്താണ് സാധാരണ അവരുടെ ഒരു രീതി എനിക്കിപ്പം ഇപ്പൊ തന്നെ വേണം ഞാൻ ആഗ്രഹിക്കുന്ന ഉടനെ എനിക്കിപ്പം ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് വിചാരിച്ചാൽ എനിക്ക് അപ്പൊ ഐസ്ക്രീം കിട്ടും എനിക്കിപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് കറങ്ങാൻ എന്ന് വിചാരിച്ചാൽ എനിക്ക് അപ്പൊ തന്നെ നടക്കണം എന്നുള്ള ഒരു എന്ന് വാശി പിടിക്കുന്ന അല്ലെങ്കിൽ അതിലൊരു ടെൻഡൻസി ഉള്ള ഒരു ഏജ് ആണ് ഈ ഒരു കാലഘട്ടം are short-tempered and get easily irritated. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രത്യേകത അവര് they are dominated by their emotions അല്ലെ കാരണം റാഷണലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിക്കാനായിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഇമോഷണലി അവര് കൂടുതൽ ബസ്റ്റ് ഔട്ട് ആവുന്ന ചില സമയങ്ങളിൽ അങ്ങനെ ആവുന്ന ഒരു അവസ്ഥയാണ് have low self-esteem or an inflated sense of self-esteem. ഇതിനുള്ള സാധ്യതയും ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ് എക്സ്റ്റേണലൈസ് ദ ലോക്കസ് ഓഫ് കൺട്രോൾ എന്താണ് ലോക്കസ് ഓഫ് കൺട്രോൾ എത്ര തരത്തിലുള്ള ലോക്കസ് ഓഫ് കൺട്രോൾ ആണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഓക്കെ സോ വാട്ട് ഇസ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്തായിരിക്കാം എക്സ്റ്റേണൽ അതായത് പേരൻസ് അധികാരികള് എക്സ്റ്റേണൽ എലമെന്റ്സ് കൂടുതലും ഇവരെ നിയന്ത്രിക്കും അതായത് ദേ ആർ കൺട്രോൾഡ് ബൈ ദ എക്സ്റ്റേണൽ എലമെന്റ്സ് ആസ്പെക്ട്സ് മേ ബി പീപ്പിൾ or uh, situations, uh, climate, anything. ഇന്റേണൽ internal ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ their emotions and their own thinking, etc. Okay, they are controlled by uh, themselves. ഒരാള് അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് തന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോവുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്നെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ഇങ്ങനെ ഹൈ ലെവലിലേക്ക് ഗ്രോ ചെയ്യാതെ ബാലൻസ് ആയി നിൽക്കാൻ എനിക്കറിയാം mind know who I know my abilities, I know my capacity. So uh, I am controlled by myself. അതാണ് internal locus of control external എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിനനുസരിച്ചായിരിക്കാം uh, എൻ്റെ movement are unable to create and sustain long term meaning friendships ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ long term meaning friendships maintain ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ ഇവിടെയാണ് ഈ life skill importance of life skills നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക Then, uh, uh, the major reasons why life skills are needed എന്തായിരിക്കാം adolescence is a transitional stage where uh, individuals engage in experimental and risk-taking behavior. They are emotionally sensitive and feel a certain degree of separateness from their families, feeling an eagerness to achieve independence. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ അവർക്ക് ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഒരു ആഗ്രഹം ഈ സമയത്താണ് ആക്ച്വലി ഇറ്റ് ഇസ് ഗുഡ് പാരൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിരിക്കാനുള്ള ടെൻഡൻസി ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നതാണ് പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അതുപോലെ പാരന്റ്സിന് അത് സമയം അതുവരെ എന്നെ ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരാള് പെട്ടെന്ന് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് അത്രയും ഡിപ്പെൻഡന്റ് ആവാൻ ശ്രമിക്കുന്ന കാണുമ്പോൾ അവിടെ ഒരു അവർക്കൊരു അതൊരു കോൺഫ്ലിക്റ്റ് ആകുന്നു ദെൻ പാരന്റ്സിൽ നിന്ന് മാറി ഒരു ഗ്രൂപ്പ് റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് കാണുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇത്തരം അവസ്ഥയിൽ ഒരു മാറ്റത്തിന്റെ ട്രാൻസിഷണൽ ആണ് ആ ഒരു സ്റ്റേജ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഗൈഡ് ചെയ്യാനായിട്ട് അവർക്ക് സെൽഫ് ഗൈഡഡ് ആവാനായിട്ട് മോട്ടിവേറ്റഡ് ആവാനും ഈ ഒരു ലൈഫ് സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് it's a stage of identity formation life skills can ensure the development of a competent and mature self ഈ ഒരു സ്റ്റേജിൽ എന്താണ് എൻ്റെ പെർട്ടിക്കുലർ ഐഡന്റിറ്റി എന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് എൻ്റെ ഗോൾസ് സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയെ തന്നെ സഹായിക്കാനായിട്ട് എന്ത് ആ, ഈ ലൈഫ് സ്കിൽസ് സഹായിക്കും Uh, adolescents gather a lot of inappropriate and incomplete information due to which impulsively taken decisions can have adverse consequences for themselves and, and others. അപ്പൊ ഇവര് ഇൻഅപ്രോപ്രിയേറ്റ് ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ അവർ പല സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തതുകൊണ്ട് അതൊക്കെ പ്രോപ്പർ ആകണമെന്നില്ല ഒരു അവസ്ഥയിൽ അവർക്ക് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാനായിട്ടൊക്കെ സഹായിക്കുന്നത് ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് വഴിയായിരിക്കും media plays an important role in shaping adolescents' perceptions thereby making their lives, expectations, and values uh, very different from their parents. ഇത്തരം ഇത്തരമൊരു സിറ്റുവേഷനിൽ അവർ മീഡിയ ഒരു ഇൻഫ്ലുവൻസിൽ മാത്രം പോകാതെ ഒരു നല്ല രീതിയിൽ മെച്ചുവർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും തന്നെ തങ്ങളെ തന്നെ മനസ്സിലാക്കാനും അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ഇവർക്ക് ലൈഫ് സ്കിൽസിന്റെ ഒരു ആവശ്യകത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് With the gradual breakdown of the joint family system, the traditional mechanisms for transferring life skills may not may no longer be feasible in many families and societies. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നമ്മൾ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ജോയിന്റ് ഫാമിലി സിസ്റ്റം വളരെ റയർ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ ജോയിന്റ് ഫാമിലി ആകുമ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മറ്റ് കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു പാരൻസിൽ നിന്ന് ഗ്രാൻഡ് പാരൻസിൽ നിന്ന് മറ്റ് സഹോദരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടാനും ഒക്കെ ചാൻസ് വളരെയധികമായിരുന്നു പക്ഷെ ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലിയിൽ ഇത് വളരെ റയർ ആയിരിക്കും അതുകൊണ്ട് തന്നെ സെൽഫായിട്ട് വളരാനായിട്ട് ഈ ഒരു ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആണ് adolescents lack for building a sound self concept self esteem self efficacy and self confidence confidence develop ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വളരെ കുറവായതുകൊണ്ട് situation which aids in goal setting and career planning അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് അവരുടെ കരിയർ അവരുടെ ടാലൻസ് എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്ത് കരിയറാണ് പ്ലാൻ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ചാൻസ് വളരെ കുറവാണ് life skills can help in resisting or coping with peer pressure and pursuing the personal dreams ചിലപ്പോൾ ഈ പിയർ പ്രഷറിൽ നമുക്കത് അങ്ങനെ പോകണം അല്ലെങ്കിൽ ആ കോഴ്സ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ സ്വന്തം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കപ്പാസിറ്റി കേപ്പബിലിറ്റി ഒക്കെ മനസ്സിലാകാം അതായത് ഒരു പിയർ ഗ്രൂപ്പ് പ്രഷറിൽ മുന്നോട്ട് പോകാൻ സാധ്യത ഏറെയുണ്ട് പക്ഷെ അപ്പൊ തന്നെ എന്താ പറയാ അതൊരു നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ അവരെ സ്വാധീനിക്കാം പക്ഷെ പ്രോപ്പർ ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പേഴ്സണലൈസ് ചെയ്യാനായിട്ട് ഈ ലൈഫ് സ്കിൽസ് അവരെ ഒത്തിരി സഹായിക്കും types of core life skills life skills. Critical thinking. Sister stuck, തോന്നുന്നു ആ നെറ്റിന്റെ പ്രശ്നമായി